സി സി ലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റർസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർസ് സങ്കലനം ഉദാഹരണം എ പ്ലസ് ബി വ്യവകലനം ഉദാഹരണം എ മൈനസ് ബി ഹരണം ഉദാഹരണം എ ബൈ ബി ഗുണനം ഉദാഹരണം എ ഇൻറ്റു ബി മോഡുലസ് ഉദാഹരണം എ പെർസെന്റ് ബി ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 1110 ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 4.6.1 ഒരു C പ്രോഗ്രാമിന്റെ സഹായത്തോടെ ഈ ഗണിത ക്രിയകളെ കുറിച്ച് വിശദീകരിക്കാം പ്രോഗ്രാം നേരത്തെ എഴുതിയിട്ടുണ്ട് എഡിറ്റർ തുറന്ന് കോഡ് വിശദീകരിക്കാം ഇതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനായുള്ള C പ്രോഗ്രാം ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ വേരിയബിൾ ഡിക്ലയർ ചെയ്യുകയും നിർവചിക്കുകയും ചെയ്യുന്നു അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ aക്ക് 5 എന്ന മൂല്യം നൽകുന്നു bക്ക് 2 എന്ന മൂല്യം നൽകുന്നു അഡിഷൻ ഓപ്പറേറ്റർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം സി b യുടെയും തുക ഉൾക്കൊള്ളുന്നു പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് b യുടെയും തുക സ്ക്രീനിൽ കാണിക്കുന്നു ഇവിടെ percent.2f ദശാംശത്തിന് ശേഷം രണ്ട് അക്കങ്ങൾ കാണിക്കുന്നു അടുത്ത സ്റ്റേറ്റ്മെന്റിൽ a യുടെയും b യുടെയും ഗുണനഫലം c ഉൾക്കൊള്ളുന്നു printf സ്റ്റേറ്റ്മെന്റ് a യുടെയും b യുടെയും ഗുണനഫലം സ്ക്രീനിൽ കാണിക്കുന്നു എങ്ങനെ ഈ ഓപ്പറേറ്റർസ് പ്രവർത്തിക്കുമെന്ന് നോക്കാം ഈ വരികൾ കമന്റ് ചെയ്യാം ടൈപ്പ് ചെയ്യുക slash asterisk asterisk slash save click ചെയ്യുക .c എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യുക ഞാൻ എന്റെ ഫയൽ arithmetic.c എന്ന് സേവ് ചെയ്യുന്നു Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക കോഡ് കംപൈൽ ചെയ്യാൻ ഇങ്ങനെ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക GCC space arithmetic dot C space minus o space arith enter press ചെയ്യുക കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ arith ടൈപ്പ് ചെയ്യുക എന്റർ പ്രസ് ചെയ്യുക ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു ഇങ്ങനെ കാണുന്നു sum of 5 and 2 is 7 Product of 5 and 2 is 10. Subtraction operator നിങ്ങൾ തനിയെ ശ്രമിച്ചു നോക്കുക. Addition operator മാറ്റി subtraction operator കൊടുക്കുക. 3 എന്ന ഫലം കിട്ടണം. പ്രോഗ്രാമിലെ അവസാന സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഇപ്പോൾ ഹരണത്തിനായുള്ള കോഡ് വിശദീകരിക്കാം ഇവിടങ്ങളിൽ നിന്ന് മൾട്ടി ലൈൻ കമന്റ് നീക്കം ചെയ്യുക ഈ സ്റ്റേറ്റ്മെന്റിൽ സി b യുടെയും ഇന്റിജർ ഫലം ഉൾക്കൊള്ളുന്നു ഇന്റിജർ ഹരണത്തിൽ ദശാംശ ഭാഗം പരിഗണിക്കുന്നില്ല പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് ഹരണത്തിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റിയൽ ഹരണം നടത്തുന്നു ഇവിടെ ഓപ്പറാൻഡിൽ ഒരെണ്ണം ഫ്ലോട്ട് ആയി കാസ്റ്റ് ചെയ്യണം വേരിയബിൾ a ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു ഒറ്റ ഓപ്പറേഷന് വേണ്ടി a ഫ്ലോട്ട് ആയി പ്രവർത്തിക്കുന്നു പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് റിയൽ ഹരണത്തിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു റിട്ടേൺ 0 ടൈപ്പ് ചെയ്ത് അടയ്ക്കുന്ന curly ബ്രാക്കറ്റ് ഇടുക സേവ് ക്ലിക്ക് ചെയ്യുക കോഡ് കംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായി ടെർമിനലിലേക്ക് തിരിച്ചു വരിക കംപൈൽ ചെയ്യാൻ GCC space arithmetic dot C space minus o space arith type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക കോഡ് എക്സിക്യൂട്ട് ചെയ്യാനായി arith ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു മുൻപത്തെ അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ operatorsന്റെ ഔട്ട്പുട്ടിന് ശേഷമുള്ളത് ഇങ്ങനെയാണ് integer division of 5 B 2 is 2 integer ഹരണത്തിൽ ദശാംശ ഭാഗം നീക്കം ചെയ്യപ്പെട്ടത് കാണാം അടുത്തത് real division of 5 by 2 is 2.5. Real ഹരണത്തിൽ ഫലം പ്രതീക്ഷിച്ച പോലെയാണ്. ഇത് ലഭിക്കുന്നതിനായി നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ഉപയോഗിച്ചു. ഇതേ പ്രോഗ്രാം C++ൽ എഴുതാം. ഇതേ കോഡ് C++ലും ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ശ്രമിക്കാം. എഡിറ്ററിലേക്ക് തിരിച്ചു പോവുക ഇവിടെ ഒരു C++ കോഡ് ഉണ്ട് ശ്രദ്ധിക്കൂ ഹെഡർ C ഫയൽ ഹെഡറിൽ നിന്നും വ്യത്യസ്തമാണ് നെയിംസ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ Cലെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കൌട്ട് ഇത്തരം വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ രണ്ട് കോഡും ഒരേ പോലെയാണ് സേവ് ക്ലിക്ക് ചെയ്യുക .cpp എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഫയൽ arithmetic.cpp എന്ന് സേവ് ചെയ്തു കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഫലം നോക്കുക ടെർമിനൽ തുറന്ന് g space arithmetic.cpp space minus o arith type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ arith ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക ഇവിടെ ഔട്ട്പുട്ട് കാണിക്കുന്നു ഫലം C പ്രോഗ്രാമിലേത് പോലെയാണെന്ന് കാണാം ഒറ്റ വ്യത്യാസം ഔട്ട്പുട്ടിന്റെ പ്രിസിഷൻസ് മാത്രമാണ് ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് അരിത്മെറ്റിക് operatorsനെ കുറിച്ച് ഒരു അസൈൻമെന്റ് മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന പ്രോഗ്രാം എഴുതുക ഒരു ഹരണത്തിന്റെ ശിഷ്ടം കാണാൻ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു c a മോഡുലസ് b നിങ്ങൾക്ക് ലഭിക്കേണ്ട ഫലം 1 ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക. Spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബെ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി